ഇവിടെ വന്നിട്ട് കാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊക്കെ പോകണം ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്താനായിട്ട് തറവാട്ടിലേക്ക് ഈ തറവാടും കാണിച്ചു തരാം hello guys welcome back to Divish blog hi dears ഇത് നമ്മുടെ അമ്പലത്ത് പോകുന്ന വീഡിയോ ആണ് അമ്പലത്ത് പോയതിന് ശേഷമാണ് ഞങ്ങൾ സാരിയൊക്കെ വാങ്ങിക്കാൻ പോയത് എനിക്ക് മാരേജിന് അപ്പോൾ ഇത് ശരിക്കും ഫസ്റ്റ് പാർട്ടാണ് എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതായിരുന്നു ഇട്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു hi hello welcome back to Nimmi's vlog അപ്പം ഞാൻ കണ്ണൻ ഡോ സച്ചു എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോവാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ അവിടെ നിന്നാണേ പോകുന്നത് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കാണാവേ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ ഫുള്ളിങ്ങനെ കാടൊക്കെ കേട്ടോ വളകളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുന്ന നേരത്തെ ഈ വഴിക്കൂടി ആയിട്ട് പോവുക ഇവിടെ ഫുൾ തേയിലത്തോട്ടാണ് ഫുള്ള് ഇതുപോലെ ഇതിൻ്റെ അക്കരയില്ലേ അപ്പുറത്തേക്കാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട് അവിടെ നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത് ആ നല്ല രസമല്ലേ കാണാൻ രാവിലെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാട്ടോ ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ മലയൊക്കെ കാണാം അവിടെ തൂ കടന്ന് അങ്ങ് ദൂരെ അതൊക്കെ ഒരു മനുഷ്യൻ കടന്നു പോലെ ഉണ്ടാവും ആ ശരിയാട്ടോ എനിക്ക് കാണൂല കേട്ടോ അങ്ങ് ദൂരെയാണ് പൊന്നിരി പുഴേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കുറേ നല്ല വെള്ളം ഉണ്ടാവേ ഇപ്പൊ പക്ഷെ കുറവാണ് വെള്ളം വെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മൂടും ഈ തേയില ഫുള്ളും വെള്ളത്തിലായിരിക്കും ഈ വീടൊക്കെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ഞാൻ വീഡിയോ സെൻഡ് ചെയ്തില്ല പിന്നെ ആരും പോകാറൊന്നുമില്ല ഇവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു മീനൊക്കെ പിടിക്കാനും മുഴുവീനൊക്കെ വരുമായിരുന്നു കുറച്ച് അപ്പുറത്ത് കേട്ടോ പിന്നെ ആർക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പിടിക്കുന്ന കാര്യം വരാമായിരുന്നു ഇതാണ് ഞങ്ങള് പൊന്നേനി അമ്പലം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ടോ അമ്പലം മൊത്തം കാണിച്ചതാ ആ അമ്പലം ഫുള്ളായിട്ട് കാണിച്ചത് മഹാവിഷ്ണു ക്ഷേത്രം ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് നല്ല രസം ഈ ഒരു ആൽമരം ഫുൾ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി അമ്പലത്തിന്റെ ബാക്ക് വശം ഇവിടെയാണ് ചേച്ചി ഇതാണ് കേട്ടോ നമ്മൾ അമ്പലത്തെത്തി വഴിപാട് കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് ഇതാണ് ഞങ്ങളുടെ പൊന്നിയൻ അമ്പലം കേട്ടോ അപ്പോൾ ഇവിടെ ഇടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റാണ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളപ്പം ഇങ്ങനെ നിൽക്കുവാണ് കുടിക്കും പുഴയിൽ കുടിക്കും വെള്ളം ഇതാണ് കേട്ടോ നമ്മുടെ പൊന്നാനി അമ്പലം ഇതാട്ടോ ഇവിടെ ഇവിടെയാണ് കോഴിയൊക്കെ കിട്ടുന്ന സ്ഥലം മഞ്ഞിക്കാലം ഇഴാൻ പോവാം പുഴയിലേക്ക് Thank you. ഇവിടെയാണ് കേട്ടോ കാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാനൊക്കെ പോകണം അത് അവിടെ കണ്ട് വെള്ളം നിറഞ്ഞ് തിന്നുകയായി കേട്ടോ ഞങ്ങൾ അവിടുന്ന് കാലൊക്കെ കഴുകി കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാണ് പ്രാർത്ഥിച്ചു പോയിട്ട് നമ്മളെ ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാണ് ആ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണേ മൂന്ന് പ്രാർത്ഥന എല്ലാവരും അല്ല ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉള്ളൂ ആരൊക്കെയുള്ള കുറച്ച് പേര് ഇവരൊന്നും കൂട്ടുന്നില്ല ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോകണേ എന്നെ മാത്രം കൂട്ടുന്നു ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആ ടൈമൊക്കെ ആയിട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകണമായിരുന്നു എനിക്ക് അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ ബലി ഇടുകയായിരുന്നു കുറേ പേരുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നേരമായി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുന്ന സ്ഥലം ഫുൾ തേയിലയാണ് ഇവിടെ ഫുള്ള് ശരിക്കും തമിഴ്നാട്ടിൽ ഫുൾ തേയില കേട്ടോ കുറേ പേര് വയനാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നല്ലോ ഞങ്ങൾ സ്ഥലങ്ങൾ ഇനി കാണിച്ചു തരാന്ന് കണ്ടോ ഇത് ഫുൾ തേയിലയാണ് മേലെ കയറുന്ന സ്ഥലങ്ങൾ അതാണ് ഞങ്ങൾ അതിൽ കൂടെ കയറി പോകണേ അവിടെ ഫുൾ തേയിലയും നമ്മുടെ അടക്കം ആട്ടോ നേരെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ കിട്ടിയേക്കും ആ അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ മാവനെ ഓടിക്കും വേഗം നേരത്തെ പോകാൻ പറഞ്ഞത് ഞങ്ങൾ നേരെ പോയി അപ്പൊ ഞങ്ങള് ഒരു ഷോർട്ട് വഴിയിൽ ഇപ്പൊ എത്തിട്ടോ ഇവിടെ ഫുള്ളത് എങ്ങനെ ആ കുറച്ച് തിരക്കിട്ടാണ് പിന്നെ എന്തെങ്കിലും എനിക്ക് പോകുന്ന വഴി കേട്ടോ ഇവിടെ ഫുള്ള് ഇങ്ങനെ മുളകളൊക്കെ ഉണ്ട് ഇത് ഇവിടുന്ന് കുറേ മുളയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ആയിട്ടില്ല ഇതിലൊന്നും ഇങ്ങനെ റോട്ടിൽ കുറേ മുളയരികൾ വീണുകൊണ്ടിരിക്കെ കുറേ ഉണ്ടാവും കേട്ടോ ഫുള്ള് ഇങ്ങോട്ട് ഫോറസ്റ്റാണ് ഫുള്ള് കാടായിട്ടാ അമ്മമ്മേനോടേക്ക് പോവുകയാണെ അപ്പോൾ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ പേര് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇനിയാട്ടോ ഞാൻ കാഞ്ചിരാവണം പോകുന്നത് ഈ വഴിക്കൂടിയാണ് നമ്മുടെ അമ്മമ്മേൻ്റെ അവിടേക്ക് പോകണമായി ഇവിടം വരെ ഇങ്ങനെയാണ് വഴിയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇടവഴിയാണ് ഇത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴി തന്നെയാണ് കേട്ടോ അങ്ങോട്ടേക്ക് മാന വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോകും ഇവിടെ ഉണ്ട് അനിയനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനെയൊക്കെ കണ്ടു വിചാരിക്കും വലിയ വേറെ ആരോ മുണ്ടൊക്കെ എടുത്ത് അങ്ങ് പോവാണ് എന്താ ശരിക്കാണോ ഞാൻ ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ ചേട്ടന്റെ അടുത്ത് ഇവിടെ ഉണ്ടോന്ന് ചേട്ടന് വണ്ടിയിലാ വന്നേ എന്റെ സുഖം നല്ല വിശേഷം കറിയില കിട്ടി നമ്മള് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തമിഴ് തമിഴാണ് അവരൊക്കെ കണ്ടിട്ട് കുറേ കലയപ്പൊ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിലെത്താനായിട്ട് തറവാടിലേക്ക് തറവാടും കാണിച്ചു തരാം പുതിയ തറവാടാണ് പഴയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഇപ്പൊ ഫുള്ളും മാർക്ക വീടൊക്കെ ഇല്ലേ അങ്ങനെയാണ് ആക്കിയിരിക്കുന്നത് കുറേ നേരം ഞാൻ പോയിട്ടാണ് ചീത്തറയുടെ വിളിച്ചിട്ട് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പൊ കൈസ് ഞങ്ങളൊരു ഇത് ട്രിക്ക് യൂസ് ചെയ്യാണ് ഇവിടെ ഞങ്ങള് വീഡിയോ ഓൺ ആക്കി അവർ ചീത്ത അറിയില്ല കൈസ് വീഡിയോ ഓൺ ആക്കി വെച്ചിരിക്കുന്നു നമുക്ക് നോക്കാം അറിയില്ല സുന്ദരിമാവ് നമ്മളെ നമ്മളെ അതെ നമ്മുടെ സുന്ദരിമാവി മുത്തശ്ശി നമ്മുടെ എത്തിട്ടോ ഫുൾ ചീത്തയായിരുന്നേ നേരായതുകൊണ്ട് നമ്മൾ വേറൊരു മാമൻ്റെ വീട്ടിലും കൂടെ പോവാണ് എല്ലാ മാമൻ്റെ അടുത്തും പറയണല്ലോ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നതും അപ്പം അങ്ങനെ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇതാണ് അമ്മങ്കാവിലെ തറവാട് ഞാൻ എപ്പോഴും വീട് കാണിച്ചു തരാമെന്നുണ്ട് എപ്പോഴും മറന്നു പോകും അപ്പോൾ അവസാനമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയതായിട്ട് ഈ വീട് കേട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ പിന്നെ മാമൻ്റെ വണ്ടിയാണിത് അഞ്ചുമേ വണ്ടിയിലാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയത് നമ്മളെ വീഡിയോ ഇവിടെ കഴിയാനായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ലൈക്കും കൂടെ ചെയ്യുക നമ്മുടെ സാരി എടുക്കാൻ പോയി വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുക പോയി കണ്ടു നോക്കുക കേട്ടോ